ഇന്ന് മാത്സിലെ ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആറിൻ്റെ അത്ഭുതം എന്താണ് ആറിൻ്റെ ഈ വലിയ അത്ഭുതം ആറ് എന്ന സംഖ്യയെ പത്തിനുള്ളിലുള്ള ഏത് ഇരട്ട സംഖ്യ കൊണ്ടാണോ ഗുണിക്കുന്നത് അതേ സംഖ്യ തന്നെയായിരിക്കും ഉത്തരത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള നമ്പർ നമുക്ക് നോക്കാം ആറ് ഗുണിക്കണം രണ്ട് എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ഈ രണ്ട് തന്നെ അല്ലേ ഈ രണ്ടും ഇനി ആറ് ഗുണിക്കണം നാല് ആറ് നാല് ഇരുപത്തി നാല് നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണ് ഗുണിച്ചത് നാല് ഒറ്റയുടെ സ്ഥാനത്ത് ഏത് സംഖ്യയാണ് നാല് ഇനി ആറ് ആറ് മുപ്പത്താറ് അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ ഗുണിച്ച അതേ സംഖ്യ തന്നെയല്ലേ ആറ് ആറ് ആറ് നാ ആറ് എട്ട് നാൽപ്പത്തെട്ട് ഇനി ഇതിലും ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ എട്ട് ഗുണിച്ച സംഖ്യ എട്ട് ആറ് ഗുണിക്കണം പത്ത് അറുപത് ആറ് പത്ത് അറുപത്